Hi Siji hi Sharna what are you doing Sharna ഞാൻ ഒരു ലെറ്റർ എഴുതുവായിരുന്നു ജസ്റ്റ് ഫിനിഷ് എങ്ങനെയുണ്ടായിരുന്നു ലെറ്റർ സിജി നല്ല ലെറ്റർ ആയിരുന്നു ഷർണ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഈ ലെറ്ററിന് കോൾ ചെയ്തു അത്രയ്ക്ക് കോൺഫിഡൻസ് യെസ് അമ്മ ലെറ്റർ എങ്ങനെയാണോ കാണിക്കാമോ യെസ് സിജി ബുക്ക് റീഡിംഗ് ചെയ്തായിരുന്നോ ഇല്ല സിജി ഞാനും ചെയ്യാറുണ്ട് ബുക്ക് റീഡിംഗ് മിനിറ്റ്സ് നന്നായി ഓർഗനൈസ് ചെയ്ത ബുക്ക് റീഡിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇത് ഞാൻ ലെറ്ററാണ് ഓക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ലെറ്റർ നല്ല ലെറ്റർ ആയിരുന്നു എഴുതിയിട്ടുള്ളതാണ് ഓക്കെ ലെറ്റർ പ്രൂഫ് റീഡിംഗ് ചെയ്യാത്തതിൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് എനിക്ക് കാണാൻ സാധിച്ചു കാരണം പേഷ്യൻ്റെ പേര് മിസ്റ്റർ റിയാനിലി മെഡ്സിജി ഇതിലെഴുതി ഇൻട്രൊഡക്ഷൻ എഴുതി മിസ് റിയാനിമിനെ ജെൻഡർ ചേഞ്ച് ആയില്ലേ റിക്വയർഡ് ബാങ്ക് കിട്ടുമോ so proofreading is very important കാരണം പ്രൂഫ് റീഡിംഗ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഒ ഇ ടി ലെറ്റേഴ്സിന് മിസ്റ്റേക്സുകൾ ഒഴിവാക്കാൻ പറ്റും okay so there are some criterias ആ ക്രൈറ്റീരിയ എന്തൊക്കെയാണോ ഞാൻ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം സോ ഇനി മുതൽ നിങ്ങൾ റൈറ്റിംഗ് എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എന്തിനു വേണ്ടി മാറ്റിവെക്കണം പ്രൂഫ് റീഡിങ്ങിനെ മാറ്റിവെക്കണം ക്ലിയർ ആയോ ഇനി നെക്സ്റ്റ് തിങ്സ് എനിക്ക് പറയാനുള്ളത് പൊതുവെ സ്റ്റുഡൻസ് വിചാരിക്കും ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വഴിയാണ് അസിസ്റ്റ് ചെയ്യുന്നത് സോ ഡേറ്റ് അഡ്രസ് സെലിബ്രേഷൻ അതൊന്നും കുഴപ്പമില്ല തിരിച്ചെഴുതിയാൽ അങ്ങനെ ചിന്തിക്കരുത് from the date till the signing out വരെയാണ് ഓയിറ്റ് ലെറ്റേഴ്സ് അസിസ്റ്റ് ചെയ്യുന്നത് സോ പ്രൂഫ് റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം ക്ലിയർ ഫസ്റ്റ് വൺ നമ്മളുടെ ജെൻഡർ ജെൻഡർ തെറ്റിച്ചെഴുതാൻ പാടില്ല ഓൾവേസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ലെറ്ററിൽ ജെൻഡർ കറക്റ്റ് ആയിരിക്കണം and the next one is punctuation introduction കഴിഞ്ഞ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ ചില ഭാഗത്ത് നമ്മൾ പങ്ക്ച്വേഷൻസ് ഇടേണ്ട ആവശ്യമുണ്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക clear and next one is article ചില വേർഡ്സിന് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സോ അത് പ്രൂഫ് റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയറായി വായിച്ച് മേക്ക് ഷുവർ ചെയ്യുക ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ക്ലിയർ ആയോ and next one is spelling mistakes usually നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് റൈറ്റ് നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും റിക്വയേഴ്സ് അതൊക്കെ യൂഷ്വലി പിള്ളേർ തെറ്റിക്കുന്ന ഒരു ലെറ്റർ ഒരു വേർഡാണ് റീഡ് ചെയ്യുമ്പോൾ കറക്റ്റായി റീഡ് ചെയ്യുക സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാം clear next one is tense നമ്മുടെ ലെറ്റർ വായിക്കുന്ന റീഡർ റീഡറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ടെൻസ് യൂസ് ചെയ്യുക ഓക്കെ പലപ്പോഴും പിള്ളേർ എഴുതും കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ് പക്ഷെ അതിന്റെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കറക്റ്റായി എഴുതത്തില്ല സോ നിങ്ങൾ എഴുതുന്ന സിമ്പിളായി എഴുതിയാലും റീഡറിന് മനസ്സിലാകുന്ന രീതിയിലായിട്ടുള്ള ടെൻസ് യൂസ് ചെയ്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതുക ക്ലിയർ ആയോ and next one is hyphenated words and repetition of words ഇതാണ് ലാസ്റ്റ് രണ്ട് ക്രൈറ്റീരിയസ് നിങ്ങൾ എഴുതുന്ന ചില വേർഡ്സിന് ഹൈഫൺസ് ഇട്ട് എഴുതേണ്ട വേർഡ്സ് ഉണ്ട് അതിൽ ഹൈഫൺ ഇട്ട് തന്നെ എഴുതുക അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് പലപ്പോഴും നമ്മൾക്ക് എഴുതുന്ന ഒരു മിസ്റ്റേക്സ് ആണ് വേർഡ്സ് വീണ്ടും വീണ്ടും എഴുതുക first body paragraph second body paragraph ഇതിലൊക്കെ നമ്മൾ വേർഡ്സ് എഴുതിയ വേർഡ്സ് തന്നെ തന്നെയും പിന്നെയും എഴുതും അത് ഒഴിവാക്കുക അതിന് നിങ്ങൾ ഒരു വേർഡ്സ് ഒരു വട്ടം എഴുതിയാൽ നെക്സ്റ്റ് ഫോളോയിങ് പാസേജില് അതിന്റെ സിനോനിമസ് യൂസ് ചെയ്യുക ക്ലിയർ ആയോ ഇപ്പോൾ importance of പ്രൂഫ് റീഡിംഗ് മനസ്സിലായോ ഓക്കെ ഇനി കറക്റ്റായി ഫോളോ ചെയ്യുക then you will get your required bar score. Clear? Okay. Till now, we discussed about the importance of proofreading, and I am Nisi, OET trainer from BMAX Academy. So, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കീപ് വാച്ചിങ് താങ്ക് യു